ഹലോ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഉറക്കം വരാത്ത രോഗമുണ്ട് യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വട്ടുപിടിച്ചോ നീയാള് പൊളിയാ പക്ഷെ ഒന്നിനും കൊള്ളാത്തവനാ സ്റ്റീവി എന്റെ പേര് സ്റ്റീവൻ യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കോണ്ടാക്ട് ലെൻസ് താഴെ വീണു വേഗം കിട്ടും thanks Oh. Hello oh my god നീ ജീവിച്ചിരിക്കുന്നു നിനക്ക് എന്ത് പറ്റി മാർക്ക് നിങ്ങൾ എന്തിനാ എന്നെ മാർക്ക് എന്ന് വിളിച്ചത് അത് വളരെ പ്രയാസമുള്ളതാണ് നിലവിളികൾ നിന്റെ തലക്കുള്ളിൽ നിന്നും കേൾക്കുന്നവ നിനക്കുള്ളിൽ പല കുഴപ്പങ്ങളുണ്ട് ഈ വട്ട് നിങ്ങളുടെ ശീലമാക്കൂ night.